അരയരയോ കിങ്ങിണി അരയോ നമകണ്ഠം കാരക്കണ്ഠം കാരക്കണ്ഠം നട്ടിടുവേ അരയരയോ കിങ്ങിണി അരയോ ഓരായിരം കാളയും വന്ന് ഓരായിരം ആളും വന്ന് ഓരായിരം വെറ്റ കൊടുത്ത് അരയരയോ കിങ്ങിണി അരയോ അരയരയോ കിങ്ങിണി അരയോ നമകണ്ഠം കാരക്കണ്ഠം കാരക്കണ്ഠം നട്ടിടുവേ അരയരയോ കിങ്ങിണിയരയോ വെളികൊണ്ട് വെള്ളി നോകം പൊന്നുകൊണ്ട് പൊൻകലപ്പ ഈയം കൊണ്ടിയ കോല് അരയറയോ കിങ്ങിണിയറയോ കാരത്തണ്ടം നട്ടിടുവാൻ ആളായിരം വന്നിറങ്ങി ഓരായിരം വെറ്റ കൊടുത്ത് അരയറയോ കിങ്ങിണിയറയോ നടുവാനുള്ള ഞാറിഞ്ഞ് ഞാറെടുത്ത് ചെളി കലക്കി നടുവാനുള്ള அரையறையோ கிங்கிணி அறையோ நம கண்டம் கார கண்டம் வெள்ளி வெள்ளி நூகம் பொண்ணு கொண்டு பொன் கலப்பா ஈயம் கொண்டிய கோலு காரக்கண்டம் நட்டிடுவான் அரையறையோ கிங்கிணி அறையோ அரையறையோ கிங்கிணி அறையோ நம கண்டம் காரக்கண்டம் காரக்கண்டம் நட்டிடுவே அரையறையோ கிங்கிணி அறையோ あれやれよ金にやれよあれやれよ金にやれよ